ഹലോ വ്യൂവേഴ്സ് അന്നോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റീചാർജ് ആപ്പാണ് അതായത് നമ്മളിപ്പോൾ അതാ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും ജിയോ ഒക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത് അന്നപ്പോൾ ഈ ജൂൺ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ജിയോ അങ്ങ് തീരൂ അന്നപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇനി എന്താണ് നമ്മൾ റീചാർജ് ചെയ്യാൻ നോക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നൊരു ആപ്പാണ് സ്പീക്ക് ടു റീചാർജ് അതായത് ഈ ആപ്പ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണിച്ചു തരികയാണ് സംഭവം എങ്ങനെയാണെന്ന് പ്ലേ സ്റ്റോർ പോവുക എന്നിട്ട് ഈ സ്പീക്ക് ടു റീചാർജ് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ആകെ മൂന്ന് എം ബി ഉള്ളൂ പെട്ടെന്ന് കഴിയും ഓക്കെ അപ്പോൾ നമ്മൾ ഇൻസ്റ്റാ അപ്പോൾ ഈ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പീക്ക് ടു റീചാർജ് ദ പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് റീചാർജ് കിട്ടും അപ്പോൾ ഇത് ഇതാ ഓപ്പൺ അപ്പോൾ ദാ സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട് വേണമെങ്കിൽ ആ ലിങ്ക് പോയിട്ടുണ്ടെങ്കിൽ വായിച്ച് നോക്കാം ഞാനിപ്പോൾ അതാ ഇവിടെ ഓക്കെ കൊടുക്കുകയാണ് പിന്നെ ഇതാ ഇതിൻ്റെ അകത്ത് നമ്മൾ പറയാം നമുക്കിപ്പോൾ അറിയാവുന്ന കുറേ ഭാഷകളുണ്ടാവും എന്നപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് റേറ്റ് കിട്ടുന്നത് മലയാളത്തിനാണ് അപ്പോൾ പിന്നെ മറാത്തി ഉണ്ട് തെലുങ്കു ഉണ്ട് തമിഴുണ്ട് അങ്ങനെ കുറേ ലാംഗ്വേജസ് ഉണ്ട് താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷിന് ഫിഫ്റ്റീൻ റുപ്പീസേ ഉള്ളൂ അതായത് നൂറ് സെൻറ്റൻസിന് ഫിഫ്റ്റീൻ റുപ്പീ നൂറ് സെൻറ്റൻസിന് ഫിഫ്റ്റീൻ റുപ്പീസേ ഉള്ളൂ അല്ല ടെൻ റുപ്പീസ് ഉള്ളൂ മലയാളം കണ്ടിട്ട് നോക്കാം നമുക്ക് എന്താ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് അതും നൂറ് സെൻറ്റൻസിന് എന്നാൽ ഞാൻ ഇവിടെ മലയാളം സെലക്ട് ചെയ്യാണ് എന്നിട്ട് ഓക്കെ അമർത്തുക അപ്പോൾ ഇതിനകത്തൊരു ഏജ് ഗ്രൂപ്പ് പറയുന്നുണ്ട് ഞാനിവിടെ സെവൻറ്റീൻ ടു ട്വൻറ്റി ഫൈവ് ആണ് കൊടുക്കുന്നത് ഇവിടെ ഒരു നമ്മളിപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ അടിക്കാം എന്നിട്ട് ഏതെങ്കിലും പ്രോമോ കോഡ് ഉണ്ടോ എന്ന് ചോദിക്കും അന്നപ്പോൾ പ്രോമോ കോഡ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ലിങ്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഒരു പ്രൊമോ കോഡ് ഇട്ടിട്ടുണ്ട് അത് അടിച്ചാൽ മതി അതായത് എൻ്റെ പ്രൊമോ കോഡാണ് ഇടുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് എനിക്ക് അറിയില്ലല്ലോ ഇത് ഓപ്പൺ ചെയ്തില്ലല്ലോ ഓപ്പൺ ചെയ്താലല്ലേ കിട്ടുള്ളൂ എന്നാൽ നമ്മളിപ്പോൾ പ്രൊസീഡ് ചെയ്യാം എനിവേ അപ്പോൾ ഇതാ നമുക്ക് കാണാം ഇൻസ്റ്റാളേഷൻ ബോണസ് ആയത് ഫിഫ്റ്റീൻ റുപ്പീസ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ടെൻ റുപ്പീസ് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതാ ഇതിൻ്റെ അത് മെയിൻ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കാണിച്ചിരിക്കുന്ന ആ സെൻറ്റൻസ് ഉണ്ടല്ലോ മലയാളത്തിലുള്ള അത് താഴത്തുള്ള മൈക്കിൻ്റെ ഒരു ബട്ടൺ പോലല്ലേ ആ ബട്ടൺ ഞെക്കുക ഇങ്ങനെ ഞെക്കുക അന്നപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ടാവും അന്നപ്പോൾ നമ്മൾ ഈ മുകളിൽ പറഞ്ഞുള്ള ആ വാക്ക് വായിക്കുക വൃത്തിയായിട്ട് വായിക്കുക എന്നിട്ട് ആ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്ന ബട്ടൺ പിന്നെ അമർത്തുക എന്നിട്ട് നമ്മുടെ ഇത് നമ്മൾ പറഞ്ഞ സാധനം ആക്സെപ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈ റെക്കോർഡിങ്സിൻ്റെ അകത്ത് ആക്സെപ്റ്റഡ് ലിസ്റ്റിൻ്റെ അകത്ത് കാണിക്കുന്നതാണ് നമ്മളെ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിജക്റ്റഡ് ലിസ്റ്റിൽ നിന്നും കാണിക്കുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത മൊത്തം സാധനം ഇവിടെ കാണിക്കുന്നതാണ് എന്നിട്ട് നമ്മൾ കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടിയ ആകെ ബോണസ് കിട്ടിയ പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ബോണസായ ഫിഫ്റ്റി റുപ്പീസ് ഉണ്ട് മിനിമം ഫിഫ്റ്റി റുപ്പീസാണ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് അപ്പോൾ ഫിഫ്റ്റീൻ റുപ്പീസൊക്കെ ഒരു സിമ്പിളായിട്ട് നടക്കും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സൊക്കെ നമ്മൾ ഇരുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇരിക്കും വേറെ സീനൊന്നുമില്ല നമ്മൾ ഇതിനെ നമ്മളിത് ഇത് റീചാർജ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ പ്രീപെയ്ഡ് എങ്ങനെ പ്രീപെയ്ഡ് കൊടുക്കുക പോസ്റ്റ് പെയ്ഡ് പോസ്റ്റ് പെയ്ഡ് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ സബ്സ്ക്രൈബേഴ്സ് ലൈനിലൊക്കെയാണ് ഈ പേയ്മെൻറ്റ് കിട്ടുന്നത് വോഡഫോണ് റിലയൻസ് എന്താ Airtel B S N L Tata Docomo Aircel Tata Docomo Tata Indicom Uninor അങ്ങനെ എല്ലാം ഉണ്ട് മൊബൈൽ നമ്പർ അടിക്കുക നമ്മളെ ഫിഫ്റ്റി ആണെങ്കിൽ ഫിഫ്റ്റി അടിക്കുക നമ്മളിൽ ഹൺഡ്രഡ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ ഹൺഡ്രഡ് വരെ നമുക്ക് അടിക്കാം റീചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ റീചാർജ് കിട്ടും ഇൻ കേസ് ഇപ്പോൾ ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് പ്രൈ പൈസ കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരില്ല കാരണം ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മീൻ നമ്മളെ നെറ്റിനനുസരിച്ചായിരിക്കും അതിൻ്റെ റെക്കോർഡ് ആക്സെപ്റ്റ് ചെയ്യും റിജക്റ്റ് ചെയ്യും ആകുക അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുപത് റെക്കോർഡിങ് ചെയ്തു എന്നിട്ട് നമുക്ക് ഇവിടെ ആക്സെപ്റ്റഡിൽ ഒറ്റൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അത് കുറച്ച് സമയം കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് അത് അതായത് അത് ആക്സെപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റഡിൽ പോകും അല്ലെങ്കിൽ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ റിജക്റ്റിലേക്ക് പോകും അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ വന്നിട്ട് ഈ പ്രൈസിങ് നോക്കണം എന്നാണ് ചിലപ്പോൾ ഈ പ്രൈസിങ് കൂടുകയോ കുറയോ ചെയ്യും എല്ലാവരും ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു റീചാർജിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം അതായത് ഇപ്പോൾ ജിയോ ഇപ്പോൾ റീചാർജ് ചെയ്യണമെങ്കിൽ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നിന്ന് റീചാർജ് ചെയ്യാം ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് റീചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം അങ്ങനെ കുറേ വഴികളുണ്ട് ഇതിനകത്ത് നിങ്ങളിപ്പോൾ നോക്കുക ഓക്കെ പീസ് ഔട്ട്